ചളി ഉണ്ടായിരുന്നില്ലല്ലോ സൈക്കിളമേ ഈ ചളി സൈക്കിളമൊക്കെ ആക്കിയില്ലേ ആദ്യം ഗീസ് ചളിയൊക്കെ കൊടുന്ന് ഇട്ടിട്ടാണ് കേട്ടോ ആൾ കഴുകുന്നത് സൈക്കിള് ഒരു ചളിയും കാണാത്തപ്പോഴേ ചളി ആക്കിയ ശേഷം കഴുകുന്ന ആളാണ് ഭാബി ഫുഡ് ഉണ്ടാക്കാണ് ഇത് വേഗം കഴുകുക 塩誰行く